ഈ ഒരു ഗീ പൊടിയിടലിനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒച്ചപ്പാട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ഒന്നല്ല അയക്കണത് എന്നാൽ പിന്നെ ഞാനും പോയി കളയാന്ന് കരുതി അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ഇന്ദിരാനഗറിലെ രാമേശ്വരം കഫേയിലാണുള്ളത് സമയം രാത്രി പത്ത് മണിയായിട്ടുണ്ട് എങ്കിലും തിരക്കാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഇഡലിയും ദോശയും അതുപോലെ കുറേ ഐറ്റംസുകൾ ഉണ്ടെങ്കിലും ഞാൻ ഒരേ ഒരു ഐറ്റം മാത്രമേ ഇപ്രാവശ്യം ഓർഡർ ചെയ്യുന്നുള്ളൂ ഞാൻ ഒരു മീൽ കഴിച്ച് ഇപ്പോഴും വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഒരു ഗീ പൊടി ഇഡലിയും പിന്നെ ഒരു ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്യാൻ കരുതി ഫിൽറ്റർ കോഫി യൂഷ്വലി സെർവ് ചെയ്യുന്ന സ്റ്റീൽ കപ്പിലൊന്നുമല്ല ഇവിടെ ഒരു കുപ്പി ഗ്ലാസ്സിലാണ് സംഭവം സെർവ് ചെയ്യുന്നത് ഇറ്റ്സ് ടേസ്റ്റി പക്ഷേ നമ്മുടെ ഇന്ന് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഈ ഗീ പൊടി ഇഡ്ലിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കേട്ടുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ഞാൻ ഓവർ കൊടുക്കണ്ട എന്ന് ആദ്യം കരുതിയിരുന്നു പക്ഷേ എൻ്റെ എക്സ്പെക്ടേഷന് ബിയോണ്ട് ആയിരുന്നു സംഭവം ഇറ്റ്സ് വെരി വെരി ടേസ്റ്റി നല്ല ചൂടുള്ള ഇഡ്ഡലിയാണ് നല്ല സോഫ്റ്റുമാണ് ഇതിൻ്റെ മുകളിലിട്ട പൊടി ടേസ്റ്റിയാണ് കൂടാതെ നമുക്ക് സൈഡിലൊരു തേങ്ങാ ചട്നിയും പിന്നെ അതുപോലെ തന്നെ തക്കാളി ചട്നി ഇട്ട് തന്നിട്ടുണ്ട് മറ്റൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് വെറും പത്ത് മിനിറ്റ് കൂടെ ആയിട്ടില്ല എങ്കിൽ പോലും എനിക്കിത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയത് ഇതിൻ്റെ ടേസ്റ്റ് കാരണം തന്നെയാണ് ഇതിൻ്റെ മുകളിലിട്ട പൊടിനേക്കാളും കൂടുതൽ ഇതിൽ ഒഴിച്ചിരിക്കുന്ന ഗീ ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അട്രാക്ട് ചെയ്ത് തോന്നിയത് കഴിച്ച ഇഡ്ഡലിക്ക് ഇഷ്ടപ്പെട്ടു മറ്റ് ഐറ്റംസുകളും ട്രൈ ചെയ്യണമെന്നുണ്ട് അതിനുവേണ്ടി ഞാൻ മറ്റൊരു ദിവസം വരുന്നുണ്ട് രാവിലെ ആറരയ്ക്ക് തുടങ്ങി രാത്രി ഒന്നര വരെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം